hello friends welcome back to dark dude dark ഡൂഡിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് വായനാ ദിനം ഇന്ന് എനിക്ക് ഓർമ്മ വരുന്നത് A P J Abdul Kalam സാറിന്റെ ഒരു അടിപൊളി തോട്ടാണ് ഒരു നല്ല പുസ്തകം നൂറ് കൂട്ടുകാർക്ക് സമാനമാണ് എന്നാൽ ഒരു നല്ല കൂട്ടുകാരൻ ഒരു ഗ്രന്ഥശാലയ്ക്ക് തന്നെ സമാനമാണ് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഏവർക്കും വായനാ ദിന ആശംസകൾ ഇന്ന് വായനാ ദിനം കേരള പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പി എൻ പൻകറിന്റെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് വായന മാനയുടെ അത്ഭുത ലോകത്തേക്ക് ഓരോ മലയാളിയും കൈപുചുയർത്തിയ മഹാനാണ് പി എൻ പൻകർ ജൂൺ പത്തൊമ്പതിന് അദ്ദേഹത്തിന്റെ ചരമദിനം വായനാ ദിനമായി ആചരിക്കുന്നത് ആയിരിക്കാൻ തുടങ്ങിയത് വായനാശീലം അന്യമായിക്കൊണ്ടിരിക്കുന്ന പുത്തലമുറയ്ക്ക് വായനയുടെ കുറിച്ച് ഓർമ്മപ്പെടുത്തലാണ് ഓരോ മണി ഓരോ ദിനവും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളിയും വായിച്ചില്ലെങ്കിൽ വളയും വായനാടിന് കാരണം കാരണം വീട്ടിൽ നിന്ന് പുസ്തകം ഇഷ്ടപ്പെട്ടു വായിക്കാം വായിച്ചാൽ പലയും വായിച്ചില്ലെങ്കിൽ പലയും വായിച്ചാൽ വിലയും വായിച്ചില്ലെങ്കിൽ പലയും അല്ലാത്ത വാന്തയുടെ ആശംസകൾ വാഴദിനത്തിലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടു താഴെ കാണുന്ന കമന്റ് ബോക്സിൽ നിങ്ങൾ വിലയേറിയ കമന്റ് ചെയ്യുക പിന്നെ നിങ്ങളോട് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതുപുത്ത വീഡിയോ പിന്നെ കാണുന്നത് വരെ ബൈ ബൈ